വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പോവാണ് ഇതൊരു three into three into three Rubik's ക്യൂബാണ് സോ ഇത് പലരുടെയും വീട്ടിലൊരു മുടക്കാച്ചരക്കായിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് സോ ഇത് നിങ്ങൾ പൊടി തട്ടിയെടുത്തോ ഇന്ന് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ട്യൂട്ടോറിയൽ ചെയ്യാൻ പോവാണ് so without wasting time let's add in video cube solve ചെയ്യാൻ പോവുകയാണ് സോ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ബേസിക്സ് അറിഞ്ഞിരിക്കണം സോ ആ ഒരു ബേസിക്സ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നു സോ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ക്യൂബിൽ സെൻറ്റർ പീസ് കണ്ടോ ഈ ഒരു സെൻറ്റർ പീസ് നമ്മൾ എങ്ങനെ മൂവ് ചെയ്താലും അത് മാറുകയില്ല അതിൻ്റെ പൊസിഷൻ ഒന്നും മാറുകയില്ല കണ്ടോ ഈ ഒരു സെൻറ്ററിൽ തന്നെ ഇത് ഇരിക്കും ഓക്കെ ഇതെങ്ങോട്ട് മൂവ് മൂവ് ആവുകയില്ല മനസ്സിലായോ സോ അതാണ് ഈ ഒരു സെൻറ്റർ പീസിൻ്റെ പ്രത്യേകത സെൻറ്റർ പീസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരൊറ്റ കളറേ ഉണ്ടാവുള്ളൂ ഈ ഒരു റെഡ് എന്ന് പറഞ്ഞ കളർ മാത്രമേ ഈ ഈ ഒരു സെൻറ്റർ പീസിനുള്ളൂ ക്യാറ് സെൻറ്റർ പീസുകളാണ് ക്യൂബിലുണ്ടാവുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ആറ് സെൻറ്റർ പീസുകളാണ് ഉണ്ടാവുക സോ ഈ സെൻറ്റർ പീസുകളുടെ ഒരു അലൈൻമെൻറ്റ് പോലത്തെ ഒരു സംഭവമാണ് സോ അതെപ്പോഴും ഈ ഒരു ഓർഡർ കറക്റ്റ് ആണോ നിങ്ങൾ സോൾവ് ചെയ്യണേലും മുമ്പ് ചെക്ക് ചെയ്യണം വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും യെല്ലോ ആയിരിക്കും അതിൽ തന്നെ ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഗ്രീൻ ആയിരിക്കും അതിൽ തന്നെ ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും റെഡും ആയിരിക്കും സോ നമ്മൾ ഈ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ആണോ എന്നാണ് ആദ്യം നോക്കേണ്ടത് സോ ഇനി നമുക്ക് നമ്മുടെ സെൻറ്റർ പീസുകൾ കഴിഞ്ഞു ഇനി നമുക്ക് എഡ്ജ് പീസസുകളെ പരിചയപ്പെടാം സോ എഡ്ജ് പീസസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കളറുകൾ വരുന്ന ഈ ഒരു ഈ പീസിനെയാണ് എഡ്ജ് പീസ് എന്ന് പറയുന്നത് ഇപ്പം ഇതൊരു എഡ്ജ് പീസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഇത് ഒരു ഫേസ് അതായത് ഇതാണ് ഒരു ഫേസ് ആണിത് ഒരു ആറ് ഫേസ് ഉണ്ടാവുമല്ലോ ഒരു ക്യൂബിൽ സോ ഇത് ഒരു ഫേസ് ആണ് ഒരു ഫേസിൽ തന്നെ നമുക്ക് നാല് എഡ്ജ് പീസുകളും നാല് കോർണർ പീസുകളും അതിൽ തന്നെ ഒരു സെൻറ്റർ പീസുമാണ് ഒരു ഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സോ എഡ്ജ് പീസസ് എന്ന് പറഞ്ഞാൽ രണ്ട് കളറുള്ള ഈ ഒരു പീസുകളാണ് ഇനി നമുക്ക് കോർണർ പീസുകളെ പരിചയപ്പെടാം കോർണർ പീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കളറുള്ള ഈ ഒരു സൈഡിലുള്ള പീസുകൾ ഓക്കെ ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഒരു ഫേസിൽ തന്നെ നാലെണ്ണമാണ് ഇതും വരുന്നത് സോ ഇത്രയാണ് നമ്മുടെ ക്യൂബിൻ്റെ പീസസിനെ കുറിച്ചുള്ള ബേസിക്സ് ഇനി നമുക്ക് അൽഗോരിതം ബേസിക്സിലേക്ക് കടക്കാം സോ ഗൈസ് ഇനി നമുക്ക് ഇതിൻ്റെ അൽഗോരിതങ്ങൾ പരിചയപ്പെടാം സോ നമ്മൾ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് സോ ഈ ഒരു അൽഗോരിതം നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അത് നമ്മൾ ഓരോ പീസുകൾ ഓരോ സൈഡുകളിനെ നമ്മൾ ഓരോ ലെറ്റേഴ്സ് യൂസ് ചെയ്താണ് ഡിനോട്ട് ചെയ്യുക സോ ഞാനിപ്പോൾ ഈ ഒരു ക്യൂബ് ഞാൻ ഈ ഒരു സോൾവ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ദിങ്ങനെയും അതുപോലെ തന്നെ ഇതിങ്ങനെ ആയിരിക്കും പിടിക്കുന്നത് സോ ഇങ്ങനെ പിടിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ യെല്ലോ മേളിലാക്കി പിടിക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്പർ സൈഡ് ഓക്കെ അപ്പോൾ അതിനെ യു എന്ന് പറയും ഓക്കെ ഇതിനെ യു എന്ന് പറയും അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഇതിപ്പോൾ എൻ്റെ റൈറ്റ് സൈഡാണ് സോ ഇതിനെ ഞാൻ ആറെന്ന് പറയും ഓക്കെ ആറ് സോ ഇപ്പറ സൈഡ് എൻ്റെ ലെഫ്റ്റ് സൈഡാണ് സോ ഞാൻ ഇതിനെ എല്ലെന്നും പറയും സോ അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് സൈഡ് എനിക്ക് എന്നെ ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗം അതിന് ഞാൻ എഫ് എന്നും പറയും പിന്നെ എന്നെ ഫേസ് ചെയ്യാത്ത ഭാഗം ഈ ഒരു ഭാഗം ഇത് ബാക്ക് എന്നും നമ്മൾ പറയും സോ ഈ ഒരു ബേസിക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് റൂബിക്സ് ക്യൂബ് പഠിക്കാൻ വളരെ എളുപ്പമാണ് ഗൈസ് സോ ഓരോ ലെറ്റേഴ്സിൻ്റെ കൂടെയും നമ്മൾ ഓരോ ആഡോൺസ് ചേർക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന രീതി വ്യത്യാസപ്പെടുന്നുണ്ട് സോ നമുക്ക് അത് പരിചയപ്പെടാം ഓക്കെ സോ വെറും ഞാൻ വെറുതെ ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒറ്റ പ്രാവശ്യം തിരിക്കുക എന്നാണ് അതുപോലെ തന്നെ റൈറ്റ് നമ്മൾ ആർ ഡാഷ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൈറ്റ് സൈഡിനെ തിരിക്കുക എന്നാണ് ഓക്കെ അതുപോലെ തന്നെ ആർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ രണ്ട് പ്രാവശ്യം റൈറ്റ് സൈഡിനെ തിരിക്കുന്നതാണ് സോ ഈ ഒരു റൂള് എല്ലാ ലെറ്റേഴ്സിനും ആപ്ലിക്കബിൾ ആണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സോൾവിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യെല്ലോ കളറിൻ്റെ ചുറ്റും വൈറ്റിൻ്റെ എഡ്ജ് പീസസ് കൊണ്ടുവരിക എന്നുള്ളതാണ് സോ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബേസിക് ലോ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് അറിയാവുന്നൊക്കെ പോലെ നമ്മൾ ഈ ഒരു ക്യൂബിൻ്റെ എഡ്ജ് പീസുകൾ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരേണ്ടതാണ് സോ ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഞാൻ ഒരു സംശയമാണ് ഇതെല്ലാവർക്കും ബേസിക്കലി കണ്ടുവരുന്ന ഒരു സംശയമാണ് ഈ ഒരു വൈറ്റ് എഡ്ജ് ഈ ഒരു എഡ്ജ് പീസിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ എത്തിക്കണം അതെങ്ങനെ ചെയ്യും ഓക്കെ ഇത് നമ്മൾ ലോജിക്കലി ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് പക്ഷെ കാണുമ്പോൾ ഇത്തിരി ടഫായിട്ട് തോന്നുന്നേ ഉള്ളൂ സോ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം ആദ്യം ഒരു ഫ്രണ്ട് ഭാഗം നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഇത് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു അപ്പർ സൈഡിൽ ഈ ഒരു വൈറ്റ് ഇല്ലാത്ത ഭാഗം ഇങ്ങനെ തിരിച്ച് വെച്ച് അതിൻ്റെ ഈ ഒരു ലൈൻ പോലെ ആക്കിയതിന് ശേഷം അതിങ്ങനെ തിരിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി മേളിലേക്ക് വന്നു കണ്ടോ ഇവിടെ വന്നിട്ടുള്ളത് സോ ഇങ്ങനത്തെ നിങ്ങളൊരു ബേസിക് ലോജിക് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഒരു യെല്ലോൻ്റെ മേളിലുള്ള വൈറ്റ് ക്രോസ് നിങ്ങൾ ചെയ്യേണ്ടത് സോ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഗൈസ് നമ്മളിനി ഈ ഒരു യെല്ലോ ക്രോസ് നമ്മൾ വൈറ്റ് ക്രോസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പോവാണ് സോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഒരു എഡ്ജ് പീസാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു എഡ്ജ് പീസിൻ്റെ അടിയിലത്തെ കളർ നോക്കുക ഇത് റെഡാണ് കണ്ടോ ഈ ഒരു റെഡ് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റുമായിട്ട് കണക്റ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റുമായിട്ട് കണക്റ്റഡ് ആണ് ഞാനിങ്ങനെ കറക്കിയാണ് ഇത് സെൻറ്റർ പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്തത് സോ ഇങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ ഇത് കണക്റ്റഡ് ആണ് അതിനുശേഷം ഇത് വൺ എയ്റ്റി ഡിഗ്രി അടിയിലേക്ക് തിരിക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഇത് വൈറ്റ് ക്രോസ് നമുക്ക് ഇവിടെ ഫസ്റ്റ് എഡ്ജ് പീസ് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ രണ്ടാമത്തെ എഡ്ജ് പീസ് നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ പിന്നെ അതിൻ്റെ സൈഡിലത്തെ കളർ ചൂസ് ചെയ്യുക അത് അതിൻ്റെ സെൻറ്റർ പീസുമായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ സെൻറ്റർ പീസ് ഇപ്പോൾ ഓറഞ്ച് ആണ് സോ ഞാനത് ഓറഞ്ചുമായിട്ട് ഇങ്ങനെ ലൈൻ പോലെ കണക്ട് ചെയ്തതിന് ശേഷം അത് വൺ എയ്റ്റി ഡിഗ്രി അടിയിലേക്ക് തിരിക്കുമ്പോൾ അതും കണക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ സോ ഇങ്ങനെ എല്ലാം നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾക്ക് ബ്ലൂ ആണ് ഈ ഒരു എഡ്ജ് പീസിൻ്റെ അടിയിലെ കളറ് സോ അത് നമ്മൾ സെൻറ്റർ പീസുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം അത് വൺ എയ്റ്റി ഡിഗ്രിയിൽ അടിയിലേക്ക് താഴ്ത്തുക സോ ഞാൻ മാക്സിമം ഫസ്റ്റ് ലെയറിൽ ഞാൻ അൽഗോരിതംസ് ഒഴിവാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഓക്കെ സോ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റ് ആണ് വൈറ്റിൻ്റെ അടിയിൽ ഗ്രീൻ ഒരു വൈറ്റേ ബാക്കിയുള്ളൂ സോ അതിൻ്റെ അടിയിൽ ഗ്രീൻ ആണ് ഗ്രീൻ്റെ സെൻറ്റർ പീസുമായിട്ട് കണക്ട് ചെയ്യുക അതിനുശേഷം ഞാൻ താഴ്ത്തി കൊടുക്കുവാണെങ്കിൽ ഇതാ നമ്മുടെ ഈ ഒരു വൈറ്റിൻ്റെ പ്ലസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ സോ ഇനി നമുക്ക് ഇതിൻ്റെ കോർണേഴ്സ് സോൾവ് ചെയ്യുന്നത് കാണാം സോ ഇപ്പം നമ്മൾ വൈറ്റിൻ്റെ ക്രോസുകൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ തരതിരിച്ച് ഇത് ഏറ്റവും ബാക്കിലേക്ക് ആക്കി വെക്കുക ഇനി നമ്മൾ യെല്ലോ ആണ് ഏറ്റവും ടോപ്പിൽ പിടിക്കേണ്ടത് ഇനി നമ്മൾ ഈ ഒരു ലെയർ ഈ ഒരു ലെയറിൽ നമ്മൾ വൈറ്റ് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഇപ്പോൾ എൻ്റെ ഇവിടെ ഇവിടെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് വേറെ ഒരു കോർണർ പീസ് വൈറ്റ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരെണ്ണം ഇതിവിടെ ഇതിവിടെ ആയിട്ടും വരുന്നുണ്ട് സോ നിങ്ങൾ അത് ആദ്യം തന്നെ ലൊക്കേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ ടോപ്പ് ലെയറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം ചെയ്യുക അതെങ്ങനെ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് സോ നിങ്ങൾ ഈ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പീസ് സെലക്ട് ചെയ്തു ഇതിൻ്റെ മേളിൽ ഒരു കളറുണ്ട് അതുപോലെ തന്നെ സൈഡിൽ ഒരു കളറുണ്ട് സോ സൈഡിൽ ഈ ഒരു കളർ നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു കളർ ഇപ്പം എനിക്ക് ഗ്രീൻ ആണ് സോ ആ ഒരു ഗ്രീൻ ആ ഒരു സെൻറ്റർ പീസുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിടുക അതിനുശേഷം ഇപ്പോൾ ഇത് ഇപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിലായതുകൊണ്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു മേൽഭാഗം അങ്ങനെ ഒന്ന് തിരിക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനിലേക്ക് നമ്മുടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ ഇതാണ് ഈ ഒരു കോർണർ പീസുകൾ കൊണ്ടുവരാനുള്ള ശരിയായ രീതി സോ ഇങ്ങനെ നമ്മൾ എല്ലാം ചെയ്തെടുക്കണം സോ ഇവിടെ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച് ആണ് സോ ഓറഞ്ച് അതിൻ്റെ സെൻറ്റർ പീസുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക അതിന് ശേഷം ഇങ്ങനെ പൊക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതും കണക്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ താഴ്ത്താം ഇങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്തെടുക്കേണ്ടതാണ് ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങളുടെ ഇത് അടിയിൽ ഇത് ഇതുപോലെയൊക്കെ വരുവാണെങ്കിൽ അത് നിങ്ങളുടെ ലോജിക്ക് യൂസ് ചെയ്ത് നിങ്ങൾ അത് മേളിലത്തെ ഈ ഒരു ലെയറിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു സാഹചര്യം ഞാനിങ്ങനെ സോൾവ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം സോ എൻ്റെ ഇപ്പം ഇത് ഇവിടെയാണ് സോ ഞാനിത് എനിക്ക് ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എത്തിക്കണം സോ ഞാനിത് ആദ്യം തന്നെ ഇങ്ങനെ ആക്കി അപ്പോൾ ഇങ്ങനെ ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു ഇവിടുത്തെ ഒരു പ്ലസ് പോയി പ്ലസ് നമുക്ക് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ സ്റ്റെപ്പുകളും ചെയ്യേണ്ടത് സോ നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം പ്ലസ് കറക്റ്റ് ചെയ്തു ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അവിടെ വൈറ്റ് ഈ ഒരു ടോപ്പ് ലെയറിലേക്ക് വന്നിട്ടുണ്ട് ടോപ്പിൻ്റെ ഈ ഒരു സൈഡ് ലെയറിലേക്ക് വന്നിട്ടുണ്ട് സോ അത് ബ്ലൂ ആയിട്ട് ഓൾറെഡി കണക്റ്റഡ് ആണ് സോ നമ്മൾ വെറുതെ ഇങ്ങനെ പൊക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ വൈറ്റിൻ്റെ ലെയർ അഥവാ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെ ഒരു ടീ ഷേപ്പ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പാക്കുക ആ ഈ ഒരു ടീ ഷേപ്പ് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക കണ്ടോ എല്ലാ സൈഡ് നാല് സൈഡിലും ടീ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ലെയർ പൂർത്തിയായെന്നാണ് അർത്ഥം സോ ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്നതിലേക്ക് കിടക്കാം സോ ഗൈസ് ഇനി നമ്മുടെ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ആണ് സോൾവ് ചെയ്യാനുള്ളത് സോ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ തിരിച്ചു പിടിക്കുക ഓക്കെ ഇങ്ങനെ തിരിച്ചു പിടിച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ടോപ്പ് ലെയർ നമ്മളിപ്പോൾ ഈ ഒരു സെക്കൻഡ് ലെയർ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത് സോ ഇതിൻ്റെ ടോപ്പ് ലെയറിൽ നമ്മളെ യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസുകൾക്ക് വേണ്ടി സെർച്ച് ചെയ്യുക ഇപ്പം എൻ്റെ ഇതിൽ യെല്ലോ ഇല്ല ഇതിലും യെല്ലോ ഇല്ല ഇതിൽ യെല്ലോ ഉണ്ട് ഓക്കെ സോ എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല ഇതിലും യെല്ലോ ഉണ്ട് സോ ഇതും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എനിക്കിപ്പോൾ രണ്ടെണ്ണം യെല്ലോ ഇല്ലാത്തത് കിട്ടിയിട്ടുണ്ട് സോ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഗ്രീനും ഓറഞ്ചും രണ്ടാമത്തെ ഗ്രീനും റെഡുമാണ് സോ ഞാൻ ഈ ഒരു ഗ്രീനും റെഡും ഉള്ളതാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത് ഞാൻ അതിൻ്റെ സെൻട്രൽ പീസുമായിട്ട് അത് കണക്ട് ചെയ്യുകയാണ് സോ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് റൈറ്റ് സൈഡിൽ അതിങ്ങനെയാണ് ഇത് കണക്റ്റ് ആവേണ്ടത് കണ്ടോ ഈ ഒരു ആംഗിളിലാണ് ഇത് കണക്റ്റ് ആവേണ്ടത് സോ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ വൈറ്റ് പോവും സോ അതിനൊരു ഇക്വേഷൻ ഉണ്ട് അത് നമുക്ക് ചെയ്യാം സോ ഈ ഒരു ഇക്വേഷൻ ഞാൻ പറയാൻ പോവാണ് U R U R dash so ഇതാണ് ഈ ഒരു ഇത് സോൾവ് ചെയ്യാനുള്ള അതായത് ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാനുള്ള മെത്തേഡ് ഈ ഒരു അൽഗോരിതം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി സോ അതിനുശേഷം നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ വൈറ്റ് ഇപ്പോൾ തെറിച്ച് പോയിട്ടുണ്ട് അതപ്പോൾ നമ്മുടെ സെൻറ്റർ പീസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ കോർണേഴ്സ് കറക്റ്റ് ചെയ്യുക വൈറ്റിൻ്റെ കോർണേഴ്സ് നമ്മൾ കറക്റ്റ് ചെയ്യുക സോ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കോർണർ കറക്റ്റ് ആയതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ആ ഒരു എഡ്ജ് പീസ് ഫില്ലായിട്ടുണ്ട് ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് നമ്മുടെ ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ചും ബ്ലൂവുമാണ് സോ ബ്ലൂവിൻ്റെ സെൻറ്റർ പീസുമായിട്ട് കണക്ട് ചെയ്യുക അതായത് ഇതുപോലെ നമ്മൾ ബ്ലൂവിൻ്റെ സെൻറ്റർ പീസുമായിട്ട് കണക്ട് ചെയ്യുക ഇത് നമ്മൾ പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ് സോ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാനുള്ള ഇക്വേഷൻ നമുക്ക് ചെയ്യാം U dash L dash U dash L so ഇങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ വൈറ്റ് ഇവിടെ നിന്ന് തെറിച്ച് പോയിട്ടുണ്ട് സോ അത് നമ്മൾ അതിൻ്റെ സെൻറ്റർ പീസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളത് അതിങ്ങനെ സോൾവ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറിൽ ഈ ഒരു ഭാഗവും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പീസും കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തൊരു പീസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പം എല്ലാത്തിലും യെല്ലോ ഉണ്ട് ഓക്കെ ഒരെണ്ണത്തിൽ ഓറഞ്ചും ഗ്രീനും ഉള്ളതുണ്ട് സോ ഇൻ കേസ് നിങ്ങളുടെ ഏതെങ്കിലും ഇവിടെ ഈ ഒരു ഭാഗത്ത് സ്റ്റക്കായി കിടക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ഒരെണ്ണം ഇവിടെ റെഡും ബ്ലൂ ആയിട്ടുള്ള സ്റ്റക്കായി കിടക്കുന്നത് ഇത് ഇവിടെയല്ല മറിച്ച് ഇതിവിടെ വരേണ്ട ഒരു പീസാണ് സോ നമുക്ക് ഇതെങ്ങനെ അത് നമുക്ക് കൃത്യം ടോപ്പ് ലെയറിലേക്ക് എത്തിക്കാമെന്ന് നോക്കാം സോ ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത് സോ ഈ ഒരു പാർട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത് സോ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇക്വേഷൻ നമുക്ക് ചെയ്യാം so U dash L dash U dash L so ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വൈറ്റ് ഇതാ തീർച്ചു പോയിട്ടുണ്ട് നമ്മൾ നേരത്തെ കണക്ട് ചെയ്തതുപോലെ തന്നെ കണക്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും തോന്നുന്നില്ല ഇവിടുത്തെ ആ ഒരു പീസ് പോയി അത് നേരെ പോയത് ഈ ഒരു മേൽഭാഗത്തേക്കാണ് കണ്ടോ അപ്പോൾ ഈ ഒരു മേൽഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ട്രിക്കാണിത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ആ ഒരു സെൻറ്റർ പീ ഈ ഒരു എഡ്ജ് പീസുകൾ സ്റ്റക്കായി ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് സോ നമ്മുടെ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് സെൻറ്റർ പീസുമായിട്ട് ഓൾറെഡി കണക്റ്റഡ് ആണ് സോ ഇത് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ് സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൻ്റെ ഇക്വേഷൻ വീണ്ടും ചെയ്യാം U dash L dash U dash L so ഇപ്പോൾ നമ്മുടെ വൈറ്റ് വീണ്ടും തെറിച്ച് പോയിട്ടുണ്ട് സോ നമ്മൾ ബ്ലൂ ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമ്മുടെ കോർണർ പീസ് സോൾവ് ചെയ്തു ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതാ നമ്മുടെ ഇവിടെ നമുക്ക് ഈ ഒരു സംഭവം കറക്റ്റായി വന്നിട്ടുണ്ട് സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി വേറൊരു പീസും കൂടി ബാക്കി ഇരിപ്പുണ്ട് അത് നമുക്ക് ഇതാ ഗ്രീനും ഓറഞ്ചും ആയിട്ടുള്ളൊരു ഭാഗമാണ് സോ ഗ്രീൻ അതിൻ്റെ സെൻറ്റർ പീസുമായിട്ട് കണക്ട് ചെയ്യുക അതായത് ഇതുപോലെ ഓക്കെ സെൻറ്റർ പീസുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് സോ റൈറ്റ് സൈഡിനുള്ള ഇക്വേഷൻ ചെയ്യാം U R U R dash so ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു കോർണർ പീസ് പോയിട്ടുണ്ട് സോ അത് തിരിച്ച് നമ്മൾ നമ്മുടെ ഈ ഒരു ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുക സോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സെക്കൻഡ് ലെയർ എല്ലാം സോൾവ് ആയിട്ടുണ്ട് സോ ഗൈസ് സോ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ലെയർ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ മൂന്ന് രീതികളിലായിരിക്കും ക്യൂബ് വരാൻ സാധ്യതയുള്ളത് ചിലപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്നതിൻ്റെ പിന്നാലെ തന്നെ യെല്ലോ ക്രോസും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും സോ നിങ്ങൾക്ക് അങ്ങനെയാണ് സാഹചര്യം വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കിപ്പ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അല്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം എനിക്ക് വന്നിട്ടുള്ളത് പോലെ ഒരു ലൈൻ പോലെ ആയിരിക്കും വരുന്നത് സോ അങ്ങനെ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളത് ക്രോസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് ചെയ്തു നോക്കാം സോ ആ ആ ഒരു ഇക്വേഷൻ നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ വരുവാണെങ്കിലും നമ്മൾ ആ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു അൽഗോരിതം ലെറ്ററും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ക്യാപിറ്റൽ എഫും സ്മോൾ എഫും സോ എഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് സൈഡ് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് സ്മോൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് സൈഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ അതിൻ്റെ കൂടെ ഈ ഒരു സെറ്റ് അതായത് രണ്ടെണ്ണം കൂടി ഒരുമിച്ചാണ് ഇങ്ങനെ സ്മോൾ എഫിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് സോ അത്രയാണ് വ്യത്യാസമുള്ളൂ സോ ഇതിൽ സ്മോൾ എഫ് എന്ന് ഞാൻ പറയുമ്പോഴും സ്മോൾ എഫ് ഡാഷ് എന്ന് പറയുമ്പോഴും നിങ്ങൾ ഇങ്ങനെയാണ് തിരിക്കേണ്ടത് ക്യൂബ് രണ്ടെണ്ണം വെച്ചാണ് തിരിക്കേണ്ടത് സോ നമുക്കിനി നമ്മുടെ ക്യൂബ് സോൾവിങ് കണ്ടിന്യൂ ചെയ്യാം സോ പല പല രീതികളിലായിരിക്കും വരുന്നത് ചിലവരുടെ ഇങ്ങനെ പ്ലസ് ആയിട്ട് തന്നെ ഉണ്ടാവും ചിലവർക്ക് ദാതി ഇവിടെ രണ്ട് സെറ്റായിട്ട് രണ്ടെണ്ണമേ സോൾവ് ആയിട്ടുണ്ടാവും രണ്ട് എഡ്ജ് പീസുകൾ ഒന്നല്ലെങ്കിൽ ഇതുപോലെ ലൈനിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു എഡ്ജ് പീസ് യെല്ലോ കളറും അതുപോലെ തന്നെ ഇവിടെ ഒരു എഡ്ജ് പീസ് യെല്ലോ കളറും അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ സ്മോൾ എഫും ലൈൻ വരുവാണെങ്കിൽ ക്യാപിറ്റൽ എഫും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എഡ്ജ് പീസുകളും വന്നിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ ക്യാപിറ്റൽ എഫും ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് സോ ഞാൻ ഇനി ആ ഒരു ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ എനിക്കിപ്പോൾ ഒരു ലൈൻ വന്നുകൊണ്ട് ഞാൻ ക്യാപിറ്റൽ എഫാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ സ്മോളും ക്യാപിറ്റലും തിരഞ്ഞെടുക്കുക സോ ഞാനിപ്പോൾ ഒരു ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് F R U R dash U dash F dash എൻ്റെ ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ ചെയ്തപ്പോൾ ഇതാ സക്സസ്ഫുള്ളി എനിക്ക് ഈ ഒരു പ്ലസ് വന്നിട്ടുണ്ട് സോ നിങ്ങളുടെ ഈ ഒരു ഇക്വേഷൻ ചെയ്തിട്ട് പ്ലസ് വന്നില്ലെങ്കിൽ അത് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്താലേ വരത്തുള്ളൂ സോ നിങ്ങൾ സ്മോൾ എഫും ക്യാപിറ്റൽ എഫും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇങ്ങനെ ഈ ഒരു രണ്ട് എഡ്ജ് പീസുകളില്ല ഇതിങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മോൾ എഫ് യൂസ് ചെയ്യുക അതിങ്ങനെ തിരിക്കുക എഫിൻ്റെ സ്ഥലത്തൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് വിടുക അത് ഞാൻ പറഞ്ഞു അതിൽ തന്നെ ലൈനായിട്ട് കിട്ടുവാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ചെയ്യുക ഒന്നും ഇല്ലാതെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ ഇപ്പം ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യുക സോ ഇതാണ് നമ്മുടെ ഈ ഒരു പ്ലസ് വരുത്താനുള്ള മെത്തേഡ് ഇനി നമുക്ക് കോർണർ വരുത്താനുള്ള മെത്തേഡിലേക്ക് കിടക്കാം നമുക്ക് ഇനി ഈ ഒരു യെല്ലോ കോർണേഴ്സ് നമുക്ക് സോൾവ് ചെയ്യണം സോ യെല്ലോടെ പ്ലസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എഡ്ജ് പീസുകളെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോർണർ പീസുകൾ സോൾവ് ചെയ്യണം സോ അതിനു വേണ്ടി നമ്മൾ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് അതായത് നമ്മുടെ ഈ ഒരു F R U F R dash U dash F dash എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡ് ആ ഒരു മെത്തേഡ് കഴിയുമ്പോൾ നമുക്ക് മൂന്ന് രീതിയിലായിരിക്കും ക്യൂബ് വരിക ചിലപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ രണ്ട് എഡ്ജ് പീസുകൾ സോൾവ് ആയിട്ടുണ്ടാവും ചിലവരുടെ ഒരെണ്ണമേ സോൾവ് ആയിട്ടുണ്ടാവുകയുള്ളൂ സോ ചിലവരുടെ എല്ലാം സോൾവ് ആയിട്ടും ഉണ്ടാകും അല്ലെങ്കിൽ ഒന്നും സോൾവ് ആവാതെ ഇങ്ങനെ പ്ലസ് മാത്രമായിട്ടും ഉണ്ടാകും സോ ഓരോ കേസും ഇനി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം സോ ഫസ്റ്റ് തന്നെ എനിക്കിപ്പോൾ പ്ലസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ക്യൂബിൻ്റെ ചുറ്റും ഈ തേർഡ് ലെയറിൽ നോക്കിയിട്ട് ഇപ്പോൾ എനിക്കിവിടെ ഒരു ഈ ഒരു എഡ്ജ് ഇവിടെ പീസ് വരുന്നുണ്ട് ഇവിടെ ഒരു കോർണർ പീസിൻ്റെ കളർ യെല്ലോ ആണ് സോ അത് ഞാൻ ഇതിങ്ങനെ എൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് പിടിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ ചെയ്യണം R U R dash U R U two R dash so ഇങ്ങനെ ചെയ്യുമ്പോൾ ദാ എനിക്കിപ്പോൾ ഇവിടെ ഒരു കോർണർ പീസ് വന്നിട്ടുണ്ട് സോ ഈ ഒരു ഒരു കോർണർ പീസ് ആദ്യം തന്നെ വന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു കോർണർ പീസ് നമ്മളിങ്ങനെ നമ്മൾ ബോട്ടം ലെഫ്റ്റിലായിട്ട് അതിങ്ങനെ പിടിച്ചതിന് ശേഷം ഈ സെയിം ഇക്വേഷൻ നമ്മൾ ചെയ്യേണ്ടതാണ് R U R dash U R U two R dash so ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ദാ ഇവിടെ സോൾവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് സോൾവ് നമ്മുടെ ഈ ഒരു വെളുത്ത യെല്ലോ കോർണേഴ്സ് എല്ലാം സോൾവ് ആയിട്ടുണ്ട് ഓക്കെ സോ ഗൈസ് സോ നമ്മൾ ഇനി നമ്മുടെ ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യം അതായത് രണ്ടെണ്ണം വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് സോ ഇപ്പോൾ ചിലവരുടെ നമുക്ക് ഇങ്ങനെ ഇവിടെ രണ്ടെണ്ണമായിട്ട് വന്നവരുണ്ടാവും ഇങ്ങനെ വന്നവരുണ്ടാവും രണ്ടിൻ്റെയും മെത്തേഡ് സെയിം ആണ് സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫേസ് ചെയ്തിരിക്കുന്ന യെല്ലോ കോർണേഴ്സ് കണ്ടുപിടിക്കുക അപ്പം എൻ്റെ രണ്ട് രണ്ട് യെല്ലോ കോർണേഴ്സ് തന്നെ ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ചിലരുടെ ഒരെണ്ണമായിട്ടേ വരുന്നുണ്ടാവുള്ളൂ സോ അങ്ങനെ വരുന്നവർക്ക് ഒരെണ്ണമായിട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഫേസ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഇക്വേഷൻ ചെയ്യുക യെല്ലോ കോർണേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ചെയ്യുക R U R dash U R U two R dash so ഇങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരെണ്ണമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സോ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ബോട്ടം ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് വീണ്ടും സെയിം ഇക്വേഷൻ തന്നെ ചെയ്യുക R U R dash U R U two R dash so ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതാ ഇവിടെ വീണ്ടും ഒരെണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ ഇത് ഫുൾ കംപ്ലീറ്റ് ആവേണ്ടതാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ വീണ്ടും ഈ ഒരു ഒരേ കോർണർ പീസായിട്ട് തന്നെ വരുന്നതായിരിക്കും സോ അത് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ബോട്ടം ലെഫ്റ്റ് സൈഡിൽ പിടിച്ചിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ഇക്വേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുക R U R dash U R U two R dash so ഇതാ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു യെല്ലോടെ കോർണർ പീസുകൾ സോൾവ് ആയിട്ടുണ്ട് സോ ഈ ഒരു മെത്തേഡ് കഴിയുമ്പോൾ നമ്മൾക്ക് മൂന്ന് രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു ക്യൂബ് വരാൻ ചാൻസ് ഉള്ളത് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ക്യൂബ് ഫുള്ളി സോൾവ് ആയിട്ടുണ്ടാവും അതിനർത്ഥം നമുക്കിനി ഒന്നും ചെയ്യണ്ട ഓക്കെ നിങ്ങളുടെ ക്യൂബ് കംപ്ലീറ്റ്ലി നിങ്ങൾ സോൾവ് ചെയ്തിക്കാണ് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഹെഡ് എന്ന് പറഞ്ഞ സംഭവം കിട്ടും സോ ഹെഡ് ലൈറ്റ്സ് എന്താണ് രണ്ട് കോർണർ പീസ് ഒരു സെയിം രണ്ട് എഡ്ജ് എഡ്ജ് ഒരു ഫേസിൽ ഈ ഒരു മേളത്തെ ഈ ഒരു ടോപ്പ് ലെയറത്തെ രണ്ട് കോർണർ പീസുകളും ഒരേ കളറായിട്ട് ഈ ഒരു ഫേസിൽ വരുന്നതിനെയാണ് നമ്മൾ ഹെഡ് ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഹെഡ്ലൈറ്റ് ആണ് ഇതൊരു ഹെഡ്ലൈറ്റ് ആണ് ഇതൊരു ബാറാണ് കേട്ടോ ഈ ഒരു മൂന്നെണ്ണം ഒരേ കളറിൽ വരെ ബാറാണ് സോ ഇത് ഒരു ഹെഡ്ലൈറ്റ് ആണ് സോ ഹെഡ്ലൈറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത് സോ നമ്മുടെ ചിലവരുടെ ഈ ഒരു ഹെഡ്ലൈറ്റ് എല്ലാം ഇപ്പം എനിക്ക് എല്ലാം ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്കിപ്പോൾ ഇത് എല്ലാത്തിനും ഹെഡ്ലൈറ്റും ഇവിടെ ഒരു ബാറും വന്നിട്ടുണ്ട് സോ ഇങ്ങനെ വന്ന സാഹചര്യങ്ങൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ബാക്കിൽ പിടിക്കുക നിങ്ങൾക്ക് ഒരു ഹെഡ്ലൈറ്റ്സും നിങ്ങളുടെ ക്യൂബിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം ഉണ്ടെന്ന് സങ്കല്പിച്ച് അത് നിങ്ങളുടെ ബാക്കിൽ പിടിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ ചെയ്യേണ്ടതാണ് R dash F R R dash B two R F dash R dash B two R dash so ഇങ്ങനെ കഴിയുമ്പോൾ ഇതാ നമുക്ക് ഇതാ ഇവിടെ നമുക്കെല്ലാം നമുക്കിപ്പോൾ സോൾവായി കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൻറ്റർ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഇപ്പോൾ ഓൾറെഡി ഒരു ഹെഡ്ലൈറ്റ് ഉണ്ടെങ്കിൽ എല്ലാ എല്ലാ സ്ഥലവും ഹെഡ്ലൈറ്റ് ആവുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൊമെൻറ്റിൽ ഒരു ഹെഡ്ലൈറ്റ് കിട്ടുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് സോ അതിങ്ങനെ ബാക്ക് സൈഡിൽ നമ്മൾ പിടിച്ചിട്ട് ഒന്നുകൂടി ഈ ഒരു ഇക്വേഷൻ ചെയ്യാം R dash F R dash B two R R F dash നമ്മൾ ഇങ്ങനെ തിരിക്കുക എഫ് ഡാഷ് അതുപോലെ തന്നെ ആർ ഡാഷ് ആർ ഡാഷ് അതിനുശേഷം ബി ടു ആർ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ്സ് എല്ലാം പൂർത്തിയായിട്ടുണ്ട് സോ ഹെഡ്ലൈറ്റ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ക്യൂബിൻ്റെ അവിടെ ബാറ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക ബാറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബാക്ക് സൈഡിലായിട്ട് പിടിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ ചെയ്യേണ്ടതാണ് R U dash R U R U R U dash R dash U dash R two so ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ക്യൂബ് സക്സസ്ഫുള്ളി സോൾവ് ആയിരിക്കുകയാണ് ചില സാഹചര്യങ്ങളിൽ ഈ ഒരു ഇക്വേഷൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്താലേ സോൾവ് ആവുകയുള്ളൂ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ ഇതുപോലത്തെ കിടക്കാച്ചി കണ്ടന്റുകൾ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റും ചെയ്യുക സോ ഇനിയും നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മി ആമൻ സൈനിങ് ഔട്ട്